നമ്മുടെ കേരളത്തിന് വളരെ സമ്പന്നമായ ഒരു കാർഷിക സംസ്കാരമാണുള്ളത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊയ്ത്തുപാട്ടുകൾ കൃഷിപ്പാട്ടുകൾ നാടൻ പാട്ടുകൾ പഴഞ്ചൊല്ലുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക പാരമ്പര്യം നമുക്കുണ്ട് വാമൊഴിയായിട്ടും അതുപോലെ തന്നെ പുസ്തകങ്ങളായിട്ടും ചിതറിക്കിടക്കുന്ന അമൂല്യങ്ങളായിട്ടുള്ള ഇത്തരം പാട്ടുകളുടെ ഒരു ശേഖരം തന്നെ തയ്യാറാക്കി അത് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഭാവി തലമുറയുടെ പഠനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കടമയാണ് ഇതൊരു വലിയ ഒരു ഉത്തരവാദിത്തം കാർഷിക സർവകലാശാല ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ സമ്പന്നമായിട്ടുള്ള ഈ കാർഷിക സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളെ വളരെ ശാസ്ത്രീയമായി ശേഖരിച്ചുകൊണ്ട് അത് വരുന്ന തലമുറയ്ക്ക് സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് കേരള കാർഷിക സർവകലാശാല രൂപം നൽകിയിരിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഗവേഷകന്മാർ തൊഴിലാളികൾ കർഷകരെല്ലാം കൂടി ചേരുന്ന ഈ പരിപാടിയിൽ സമൂഹം ഒറ്റക്കെട്ടായി പങ്കാളിയാവുകയാണ്